ഡാം തുറക്കാൻ പോകാറുണ്ട് ഈ ലാസ്റ്റ് മൊമെന്റ് പറഞ്ഞാൽ ജനം എന്ത് ചെയ്യും രണ്ടായിരത്തി പതിനെട്ട് ഈ വർഷത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളി ആയിട്ടുള്ള പലരിലും ഒരു നെഞ്ചുവേദനയായിരിക്കും ഉണ്ടാവുക കാരണം മലയാളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം മഹാപ്രളയം സംഭവിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് നമ്മിൽ പലർക്കും പ്രത്യക്ഷമായും പരോക്ഷമായും ആ വെള്ളപ്പൊക്കം പല രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയത്തിൽ ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി മലയാളി നിന്ന് പൊരുതി ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരുപാട് മുഹൂർത്ത ദിവസങ്ങളും നമ്മൾ കണ്ടതാണ് പലർക്കും സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയതും പലരുടെയും സ്വപ്നങ്ങൾ വീണ്ടും വെട്ടിപ്പിടിച്ചതുമെല്ലാം ആ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു പക്ഷേ അതൊരു ചലച്ചിത്രമാക്കുക എന്നുള്ളത് ശരിക്കും വലിയൊരു വെല്ലുവിളി തന്നെയാണ് ആ വെല്ലുവിളി ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകൻ കരഞ്ഞിട്ടുണ്ടെന്ന് ആദ്യം ഏറ്റെടുത്ത നിർമ്മാതാവ് കൈയൊഴിഞ്ഞു പോയപ്പോൾ മറ്റൊരു നിർമ്മാതാവിനായി അദ്ദേഹം കരഞ്ഞു കാവ്യനീതി എന്നതുപോലെ കാവ്യ ഫിലിംസ് രണ്ടാമത് ചിത്രം ഏറ്റെടുക്കുകയും വളരെ വിജയകരമായി തന്നെ സിനിമ പൂർത്തിയാക്കുകയും ചെയ്തു ഈ സിനിമ എന്താണ് എന്താണെന്ന് അറിയണമെങ്കിൽ ഉറപ്പായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ സിനിമ കണ്ട് ആസ്വദിക്കണം കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന സിനിമയാണ് അതും വെറുമൊരു സിനിമാ തിയേറ്ററിൽ കണ്ടാസ്വദിച്ചാൽ പോരാ ഏറ്റവും മികച്ച സൗണ്ട് ക്വാളിറ്റിയും ഏറ്റവും മികച്ച വിഷ്വൽ ക്വാളിറ്റിയും തരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തിയേറ്റർ കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ കണ്ട് ആസ്വദിക്കണം കാരണം ഇത് കേരളത്തിന്റെ കഥയാണ് രണ്ടായിരത്തി പതിനെട്ടെന്നാം വർഷം ഒരേ മനസ്സോടെ ഒരേപോലെ നിന്ന് വീണ്ടെടുത്ത് പിടിച്ച മലയാളിയുടെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സ് മനസ്സിൽ അഭിമാനമാണ് തോന്നിയത് കാരണം നമ്മൾ ഇന്റർനാഷണൽ സിനിമകളിൽ പലതിലും കണ്ടാസ്വദിച്ച ആ ഒരു വിഷ്വൽ ക്വാളിറ്റി ആ ഒരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള വിഷ്വൽ എക്സ്പീരിയൻസ് ഇതെല്ലാം നൽകാൻ രണ്ടായിരത്തി പതിനെട്ടിന് കഴിഞ്ഞു ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകൻ ഇതുവരെ ചെയ്തു വെച്ച എല്ലാ സിനിമകൾക്കും മേലെ നിൽക്കുന്ന രീതിയിൽ ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സംവിധായകനായി മാറുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലൂടെ ശരിക്കും പറഞ്ഞാൽ ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ചിത്രം തന്നെയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് ചിത്രത്തിന്റെ സംവിധാനത്തിലാണെങ്കിലും തിരക്കഥയിലാണെങ്കിലും താരങ്ങളുടെ തിരഞ്ഞെടുപ്പിലാണെങ്കിലും അവരുടെ പെർഫോമൻസിനാണെങ്കിലും ചിത്രത്തിന്റെ ആർട്ട് വർക്കിനാണെങ്കിലും ചിത്രത്തിന്റെ സൗണ്ട് ക്വാളിറ്റിയിലും മ്യൂസിക് ഡയറക്ഷനിലും രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ ഓരോ മേഖലയിലും വളരെ കൈയടക്കത്തോടുകൂടി തന്നെയാണ് ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകൻ മേൽനോട്ടം വഹിച്ചിരിക്കുന്നത് അതിന്റെ ആ ആത്മാർത്ഥത ആ സൂക്ഷ്മത ഉറപ്പായും നമുക്ക് സിനിമയുടെ ഓരോ സീനുകളിലും കണ്ടാസ്വദിക്കാൻ സാധിക്കും സിനിമ തുടങ്ങി ആദ്യ ഷോട്ട് മുതൽ അവസാന ഷോട്ട് തൊട്ട് വരെ തിയേറ്ററിലിരിക്കുന്ന ഓരോ പ്രേക്ഷകനും സീറ്റിൽ നിന്നും ഒരുപക്ഷെ ഒരു പടി പൊങ്ങിയായിരിക്കും ഇരിക്കുക കാരണം അത്രമാത്രം രോമാഞ്ചം നൽകുന്ന സീനുകളാണ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയിൽ കാണാനാവുക ഇന്റർവെലിന് മുമ്പുള്ള ആദ്യ ഭാഗം ഒരു ഫ്ലോയിൽ പോകുന്നുണ്ടെങ്കിൽ രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ എന്റെ മോനെ ഒരു രക്ഷയില്ല കെ ജി എഫും ബാഹുബലിയും ഒക്കെ കണ്ടിറങ്ങി രോമാഞ്ചിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചെയ്ത മലയാളിക്ക് മലയാള സിനിമയിൽ നിന്നും ഇതുപോലൊരു അനുഭവം നൽകാൻ സാധിച്ച ജൂഡ് ആന്റണി ജോസഫിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരുന്നു ചെയ്യത്തില്ല കാരണം അതുപോലെ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ സിനിമയുടെ ഓരോ സീനിലും വർക്ക് ചെയ്തിരിക്കുന്നത് സംവിധാനത്തിനൊപ്പം തിരക്കഥയും ജൂഡ് ആന്റണി ജോസഫ് തന്നെയാണ് രചിച്ചിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫിനൊപ്പം മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള അഖിൽ പി ധർമ്മജനാണ് തിരക്കഥയിൽ കൈവച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ Mercury Island Ram care of Anandhi തുടങ്ങിയ ഹിറ്റ് നോവലുകൾ എഴുതിയ കഥാകൃത്താണ് അഖിൽ പി ധർമ്മജൻ അഖിലിന്റെ എഴുത്തും ജൂഡ് ആന്റണിയുടെ സംവിധാനവും ഒരുമിച്ചപ്പോൾ ഒരുപക്ഷെ എന്താണ് പറയുക വാക്കുകൾ പറയാനില്ല കാരണം അതുപോലെ സിങ്ക് ആവുന്ന കുറെയേറെ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത് ടൊവിനോ തോമസ് എന്ന നടനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ മറ്റൊരു പ്രശസ്ത റിവ്യൂവറിന്റെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും കാരണം എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് കാരണം അത്രമാത്രം മികച്ച രീതിയിൽ തന്നെയാണ് ടൊവിനോ തോമസ് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ തിയേറ്റർ വിട്ടിറങ്ങുമ്പോഴും ടൊവിനോ തോമസ് അവതരിപ്പിച്ച ആ കഥാപാത്രം നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും കാരണം അദ്ദേഹത്തിന് അത്രമാത്രം ഒരു ഇഷ്ടം തോന്നും അതുപോലെ തന്നെ ആസിഫ് അലി കുഞ്ചാക്കോ ബോബൻ ലാല് ഇന്ദ്രൻസ് സുധീഷ് സുധീഷിന്റെ ഒക്കെ കാര്യം ഒന്നും പറയാനില്ല കാരണം ഉറപ്പായും ഞാൻ ഈ പറയുന്ന റിവ്യൂ കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഉറപ്പായും ഇത് തിയേറ്ററിൽ പോയി കാണുക കാരണം എങ്കിൽ മാത്രമേ ഈ സിനിമ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഉറപ്പായും തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കേണ്ട കണ്ട് ആസ്വദിക്കേണ്ടെന്ന് പറയത്തില്ല കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കണ്ട് അനുഭവിക്കേണ്ട ഒരു സിനിമയാണ് കാരണം രണ്ടായിരത്തി പതിനെട്ട് എന്ന വർഷം കടന്നു കടന്നുപോയ നമ്മൾ ഓരോരുത്തരും വീണ്ടും ഒരിക്കൽ കൂടി ആ ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക് വരികയാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടെന്നാം വർഷം ആ ഒരു വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് മറ്റെല്ലാം മറന്ന് എല്ലാ കെട്ടുപാടുകളെയും മതം രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ച് ഒന്നായ നമ്മൾ ആ വെള്ളപ്പൊക്കവും കഴിഞ്ഞ് കൊറോണയും കഴിഞ്ഞ് വീണ്ടും സേഫ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് വന്നപ്പോൾ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയവും മതവും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം ചേർന്ന് വീണ്ടും മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹത്തിൽ തിരക്കിലും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ എവിടുന്നാണ് വന്നത് നമ്മൾ എങ്ങനെയാണ് വന്നത് വീണ്ടും ആ ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയിലൂടെ ജൂഡ് ആന്റണി ജോസഫ് നമുക്ക് മുമ്പിലേക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങൾ കാണണം കാരണം മലയാള സിനിമയിൽ ഈ വർഷം ഇറങ്ങിയതിൽ ഈ വർഷം എന്ന് ഞാൻ പറയുന്നില്ല ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സിനിമകളിൽ ഒന്നായി കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക ഇതിന്റെ ടെക്നിക്കൽ ഭാഗത്തും പിന്നണി വിഭാഗത്തിലും പരിശ്രമിച്ച ഒരുപാട് കലാകാരന്മാരുണ്ട് ഞാൻ അവരുടെ എല്ലാവരുടെയും പേര് എടുത്തു പറയുന്നില്ല കാരണം ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും each and every one did a very very fantastic job അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങൾ ഈ സിനിമ ഏറ്റവും മികച്ച തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കുക രണ്ടായിരത്തി പതിനെട്ട് നിങ്ങളെ നിരാശരാക്കില്ല ഈ വർഷം ഇറങ്ങിയതിൽ ഒരുപക്ഷെ ഈ വർഷം ഇറങ്ങാൻ പോകുന്നതിലും വെച്ച് ഏറ്റവും മികച്ച ഒരു കലാസൃഷ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് നവമിസ് കൂടുതൽ സിനിമ റിവ്യൂസിനും വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാമിൻസ്